ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അനു അനുസ് ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗും പൊട്ടറ്റോയും വെച്ചുകൊണ്ടുള്ളൊരു റെസിപ്പിയാണ് എഗ് പൊട്ടറ്റോ മസാലയെന്നോ വരട്ടിയെന്നോ എന്ത് വേണേലും പറയാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്ക് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം ഇനി അതേ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടാവട്ടെ ഓയിലൊന്ന് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചതച്ച് വെച്ചിട്ടുള്ളതാണ് അത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂട്ട് കിട്ടണം അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എടുക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാനായിട്ട് അപ്പോൾ സവാള ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ഐറ്റംസ് ചേർക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ചില്ലി ചതച്ച മുളക് ഇത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി കുരുമുളക് ചേർക്കാനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഒന്ന് ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റണം അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറി ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പൊട്ടറ്റോയാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിലാണ് വേവിച്ചത് ഒരു വിസിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ നമുക്കിതിലേക്ക് ഉപ്പൊന്ന് ചേർക്കണം സവാള കഴിക്കാൻ വേണ്ടി അല്പം ഉപ്പേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പൊട്ടറ്റോയ്ക്കും കൂടെ വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇനി നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഞാൻ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യാൻ സമയത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്ക് വരെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഉപ്പ് നോക്കിയിട്ട് വേണേൽ അപ്പോൾ എഗ് പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട് ഫൈനലി കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട് എഗ് പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്